يا حي يا قيوم برحمتك لي شأني كله ولا تكلني نفسي عيني ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമായവനെ നിന്റെ കാരുണ്യം കൊണ്ട് എന്നെ സഹായിക്കണമേ എന്റെ എല്ലാ കാര്യങ്ങളും നന്നാക്കി തീർക്കുകയും ചെയ്യണമേ ഇമവെട്ടുന്ന സമയത്തേക്കു പോലും എന്നെ സ്വന്തത്തിലേക്ക് തന്നെ ഏൽപ്പിക്കരുതേ